ഇസ്ലാമിലെയും മതത്തിലെയും വളരെ പ്രധാനപ്പെട്ട രണ്ട് ഡോഗ്മാസ് ആണ് ഈ മരണാനന്തര ഉയർത്തെഴുന്നേൽപ്പും അതുപോലെ തന്നെ അവസാനത്തെ ജഡ്ജ്മെൻറ്റ് ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് അന്ത്യവിധി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് ഈ പ്രസൻറ്റേഷനിൽ പരിശോധിക്കുന്നത് മനുഷ്യരെ ഒരു ജീവ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയിട്ട് പത്തൊമ്പതിനായിരം വർഷം ഉണ്ട് ആയിട്ടുണ്ടെന്നാണ് ഈ ആന്ത്രോപോളജിസ്റ്റ് അല്ലെങ്കിൽ മനുഷ്യ വംശ ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതിൻ്റെ തെളിവായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പത്ത് അമ്പതിനായിരം അറുപതിനായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഗുഹകളിൽ അവർ വരച്ചിട്ട നമ്മുടെ പൂർവീക വരച്ചിട്ട കുറേ പിക്ചേഴ്സും അതിൻ്റെ ഡ്രോയിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഒരു ഡ്രോയിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് കുറേ അന്നത്തെ നാട്ടുകാർ അവിടുത്തെ നമ്മുടെ ഈ കുബേരി ഇവർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കുറേ മാനുകളെയും പോത്തുകളെയൊക്കെ അതിൽ ഒരാൾ അപ്പോൾ എൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഈ പിക്ചറിൻ്റെ ഏറ്റവും മുമ്പിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു കുന്തം കൊണ്ട് ഒരു പോത്തിനെ കുത്തുന്നു കുത്തി കഴിയുമ്പോൾ അതിനെ സൈഡിൽ നിന്ന് ചോരയൊക്കെ ഉള്ളുണ്ട് ഈ അങ്ങനെ ഒരു സീനാണത് അപ്പോൾ അതിലെന്താ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മുൻപിൽ തന്നെ ഈ പറഞ്ഞ കുത്തുന്നതിൻ്റെ ഈ കുത്തുകൊള്ളുന്ന പോത്തിൻ്റെ താഴെയായിട്ട് അല്ലെങ്കിൽ അടിയിലായിട്ട് ഒരു പ്രാവ് പോലത്തെ ഒരു പക്ഷി അവിടെ ഇരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ അപ്പോൾ സാധാരണ ഒരു ഹണ്ടിങ് സീൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വേട്ടയാടണം പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ഒരു സീനാണ് അപ്പോൾ അവിടെ അങ്ങനെ ഒരു പക്ഷി അല്ലെങ്കിൽ ഒരു പ്രാവ് വന്നിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല അപ്പോൾ ഇതിനെപ്പറ്റി മനുഷ്യ മനുഷ്യരെ പറ്റി പഠിക്കുന്ന ആൾക്കാർ അണ്ടർ പോലീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ആ പോത്തിൻ്റെ ആത്മാവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യണതെന്നാണ് അപ്പം പോത്തിൻ്റെ ആത്മാവ് അതായത് അന്ന് തന്നെ പണ്ട് മുതലേ മനുഷ്യർക്ക് ഈ മനുഷ്യ മനുഷ്യരിലായിക്കോട്ടെ മൃഗങ്ങളിലും മരങ്ങളിലും പാറകളിലും എല്ലാത്തിലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആത്മാക്കളുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ ഏകദേശമൊക്കെ പ്രേതങ്ങളുണ്ടെന്നൊക്കെ പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റെ ആത്മാവുണ്ട് അപ്പോൾ പണ്ട് ചില ട്രൈബ്സിൽ ചില ഈ ട്രൈബുകളിലും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു മരം വെട്ടണതിന് മുമ്പ് മരത്തോട് ക്ഷമ പറയും അതുപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാ കൊല്ലുന്നതിന് മുമ്പ് അവർ മൃഗങ്ങളോട് ക്ഷമ ചോദിക്കും ഇങ്ങനെയൊക്കെ ചില ഇതിലെ ഗണങ്ങളിൽ അല്ലെങ്കിൽ ചില മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെയുള്ള ഗോത്രങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് മുതലേ ഈ ആത്മാക്കളിൽ മനുഷ്യർ വിശ്വാസമുണ്ട് അതൊരു അമ്പതിനായിരം അറുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അതിനെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ആത്മീയത എന്ന് പറയാം ഈ ആത്മാവ് അങ്ങനെയുള്ള ആത്മാവിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ആനിമ എന്നാണ് അപ്പോൾ ഇതിന് ഈ ആദ്യത്തെ ഏറ്റവും തുടക്കത്തിലുള്ള ഈ മതത്തിൻ്റെ അതിൻ്റെ ഭാഗത്തെ ഏറ്റവും ഏറ്റവും തുടക്കത്തിലുള്ള ഇതിൻ്റെ രൂപത്തെ ആണ് ആനിമിസം അല്ലെങ്കിൽ ആത്മാവ് ഇസം ആത്മാവ് ഉള്ള ഒരു വിശ്വാസം അതിന് ആനിമിസം എന്നാണ് പറയുന്നത് എല്ലാത്തിനും ഉണ്ടെന്ന് ഇതാണ് ഏറ്റവും ആദ്യത്തെ ഈ മതവിശ്വാസത്തിൻ്റെ തുടക്കം അത് മനുഷ്യർക്ക് ജന്മന തന്നെ ഈ മതങ്ങളോടൊരു പ്രാതിനിധ്യം ഉണ്ടെന്ന് നമ്മുടെ ബ്രെയിനിനെ അതിന് ഒരു അതിനോട് ഈ മതങ്ങളോട് ഒരു ഇതുണ്ട് അഭി എന്താണെന്ന് പറയുക ഒരു ടെൻഡൻസി ഉണ്ട് നമുക്ക് അപ്പോൾ അതാണ് ഈ ഈ പറയുന്നത് അതുപോലെ അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യരെ മരിച്ചവരെ പറ്റി നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട് അപ്പോൾ ഇതിനെ തുടർന്ന് ഈ മരിച്ചു കഴിഞ്ഞാൽ ജീവിതമുണ്ടെന്നും അവർ വിശ്വസിച്ചിരുന്നു അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പ്രതിപാദിക്കാം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ആന്ത്രോപ്പോമോർഫിസം അത് അതായത് മാനവീകരണം ഇപ്പം നമ്മൾ ഈ ടോം ആൻഡ് ജെറിയുടെയൊക്കെ കാർട്ടൂൺ കാണാറുണ്ട് അതിലെങ്ങനെയാണ് ടോമും ജെറിയും ഒക്കെ മനുഷ്യരെ പോലെയാണ് പെരുമാറുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നതും ചിരിക്കുന്നതും ഇതെല്ലാം ആയിട്ട് മനുഷ്യർ പെരുമാറുന്ന പോലെയാണ് ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അതുപോലെ നമ്മൾ കേട്ടിട്ടുള്ള ഇതാണ് ഈ എന്താണ് ആമയ മുയിലും അതുപോലെ ഒരുപാട് കഥകൾ പണ്ടുള്ള കേട്ടിട്ടുണ്ട് മൃഗങ്ങൾ തമ്മിൽ കുറുക്കൻ ആടുകൾ തമ്മിൽ ഇടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കുറുക്കൻ അല്ലെങ്കിൽ ചെന്നായോ ചെന്ന് പെട്ട് ആടുകളുടെ ഇടിക്കൊണ്ട് ഇതായി ഇതുപോലെ മനുഷ്യരെ പോലെ ഈ മൃഗങ്ങൾ പെരുമാറുന്ന മൃഗങ്ങൾ പെരുമാറുന്ന ഒരുപാട് കഥകളുണ്ട് അതുപോലെ തന്നെ ഒന്നാണ് ഈ എന്താണ് ആന്ധ്രപ്രമോദ് നമ്മൾ ഈ ദൈവങ്ങളും സ്പിരിറ്റുകളും അതുപോലെ മനുഷ്യരുടെ ആത്മാക്കളും എല്ലാം ഈ മനുഷ്യരെ പോലെ തന്നെ നമ്മൾ മനുഷ്യരെ പോലെ തന്നെ പെരുമാറിയിരുന്നു എന്ന ഒരു മെക്കാനിസം ഉണ്ട് ഒരു നമ്മുടെ മാനസിക മനസ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു മെക്കാനിസം അതിനെ പറയുന്നത് ആന്ത്രോപ്പോമോർഫിസം മാനവീകരണം ആ ആന്ത്രോപ്പോമോർഫിസം എന്ന് ഉള്ള ഒരു ഇതുണ്ട് ഒരു മെക്കാനിസമാണ് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് ഇടുന്നത് അപ്പോൾ നമ്മുടെ ഈ ആന്ത്രോപ്പോ ഈ ആന്ത്രോപ്പോമോർഫിക് ഫോ ഇത് ഈ എന്നാണ് ആ മെക്കാനിസത്തിൽ നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ ആത്മാക്കൾ ഇങ്ങനെ അവിടെ ഈ നമ്മളുടെ ഇടയിൽ തന്നെ മരിച്ചു കഴിഞ്ഞാൽ അവർ ഇവിടെയൊക്കെ തന്നെ തങ്ങി പിടിച്ച് നടക്കുന്നത് അവിടെ ഇവിടെയൊക്കെ എഴിഞ്ഞു നോക്കിയും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടും വേണ്ടത് വേണ്ടാത്തതൊക്കെ ചെയ്യും ദേഷ്യപ്പെടും ചിലപ്പോൾ അവർ നമ്മൾ അവരാ നമ്മൾ ശരിയായിട്ട് മൈൻഡ് ചെയ്തില്ലെങ്കിൽ ദേഷ്യപ്പെടും പിന്നെ നമ്മൾ ഉപദ്രവിക്കും അവർക്ക് ആ നേരത്തെ അവർക്ക് ആവശ്യമുള്ള ചാരായമോ അല്ലെങ്കിൽ ഇറച്ചിയോ അവർക്ക് പണ്ട് ജീവിതത്തിന് ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തു ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തൃപ്തിയായി നമ്മൾ നമ്മളെ ഉപദ്രവിക്കില്ല എന്ന് മാത്രമല്ല നമുക്ക് വേണ്ട ഉപകാരങ്ങളൊക്കെ ചെയ്തു തരും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതിനൊക്കെ അന്ന് ചുക്കാൻ പിടിച്ചിരുന്ന ആരാണെന്ന് വെച്ചപ്പോൾ വെളിച്ച ആദ്യകാലത്തുള്ള വെളിച്ചപ്പാടുകൾ മന്ത്രവാദികൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ തന്നെ കാണാം ഇവിടെ ഈ മലബാർ സൈഡിലൊക്കെ ഇങ്ങനെ വല്ലാത്ത രൂപങ്ങളൊക്കെ കിട്ടി തെയ്യങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതായത് അവർ അവകാശപ്പെടുന്നത് അവർ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആത്മാക്കളുടെയൊക്കെ ഉള്ളിലിരിപ്പ് ഇവർക്കറിയാവുന്നതാണ് ഈ പുരോഹിതർക്ക് അല്ലെങ്കിൽ തെയ്യം നിങ്ങൾക്ക് വലിച്ചപ്പാട് അറിയാവുന്നതാണ് അപ്പോൾ അതിനെയൊക്കെ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മൾ ഇവർ പറയുന്നതനുസരിച്ച് ഈ പുരോഹിതവർഗം അല്ലെങ്കിൽ തെയ്യങ്ങൾ അല്ലെങ്കിൽ വെളിച്ചപ്പാടുകൾ പറയുന്നതനുസരിച്ച് നമ്മൾ പെരുമാറിയാൽ അതായത് ഈ ഭൂതങ്ങളൊക്കെ ഇവരിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നതും കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മൾ അത് അവർ പറയുന്നതനുസരിച്ച് ഈ പുരോഹിതർ പറയുന്നതനുസരിച്ച് പെരുമാറിയാൽ നമ്മളുടെ ഇവരുടെയൊക്കെ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം അതായിരുന്നു ഈ മതങ്ങളുടെ തുടക്കത്തിലുണ്ടായിരുന്നത് ഇനി അതിൻ്റെ ഈ റിച്ചാർഡ് ജോക്കി ഡോക്കിൻസിനെ പറ്റി നിങ്ങളെല്ലാം തന്നെ കേട്ടിട്ടുണ്ട് റിച്ചാർഡ് ഡോക്കിൻസ് ഈ സെൽഫിഷ് ജീൻ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് സെല്ലർ ബുക്കായിരുന്നു അതിൽ പുള്ളി ഒരു മീം എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ പറയുന്നുണ്ട് അതായത് മീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ നമ്മൾക്ക് ഒരു ഒരു ഐഡിയ പറയണത് ഒരു എന്തെന്നാണ് മലയാളത്തിൽ പറയുന്നത് എനിക്ക് ഇപ്പം പെട്ടെന്ന് കിട്ടുന്നില്ല അത് ഒരു ഐഡിയ വരുന്നത് അത് നമ്മൾ ജീനുകൾ പോലെ തന്നെ അവ പ്രവർത്തിക്കും അത് ഒരു ഐഡിയ പല ഐഡിയകളുണ്ടാവും അതിൻ്റെ രൂപഭാ ഒരു രൂപഭേദങ്ങൾ ഒരുപാടുണ്ടാവും അതായത് ഡിഫ്യൂഷൻ മ്യൂട്ടേഷൻ ഇങ്ങനെയുള്ള അതായത് നമുക്കറിയാലോ എവല്യൂഷനെ പറ്റി അതായത് ജീവികൾ എവോൾവ് ചെയ്യുകയാണ് അവരുടെ ജീൻസിൽ മാറ്റങ്ങൾ വന്നു മ്യൂട്ടേഷൻ എന്നാണ് മാറ്റങ്ങൾ വരുന്നതിന് പറയുന്നത് ഇതുപോലെ തന്നെ ഈ നമ്മുടെ ഐഡിയകളിലും മാറ്റങ്ങൾ വരും അത് മ്യൂട്ടേറ്റ് ചെയ്യും പിന്നെ മൾട്ടിപ്ലൈ ചെയ്യും ഒരു മീം തന്നെ പല രൂപത്തിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും ഇങ്ങനെ പണ്ട് മുതലേ ഉള്ള ഒരു പ്രോസസ്സാണ് തോട്ട് പ്രോസസ്സാണ് ചിന്താ രീതിയാണത് ഈ മീം എന്ന് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആളോട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളുടെ ഒരു ഐഡിയ നമ്മൾ വേറെ ആളോട് പറയും ആ ആൾ വേറെ ആളോട് പറയും ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അയാൾ പറയും നമ്മൾ പറഞ്ഞതിൽ കുറേ മാറ്റം വന്നിട്ടുണ്ടാവും അതിന് മ്യൂട്ടേഷൻ എന്നാണ് പറയുന്നത് പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സംസാരിച്ചും ഒരു തലമുറയിൽ നിന്ന് വേറെ അടുത്ത തലമുറയിലേക്ക് സംസാരിച്ചൊക്കെ വരുമ്പോൾ ഈ ഐഡിയകൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പോൾ ഇങ്ങനെയുള്ള ചില കുറേ ഐഡിയാസ് അല്ലെങ്കിൽ മീംസാണ് നമ്മൾ ദൈവം ആത്മാവ് മാനവികത കമ്മ്യൂണിസം ഈ അതായത് സമത്വം സാഹോദര്യം നീതി ഈ നമ്മുടെ ഡെമോക്രസി ഇങ്ങനെ കോടിക്കണക്കിന് ചിലപ്പോൾ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ മീംസ് അതായത് ഐഡിയകൾ ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് സൊസൈറ്റി എല്ലാ സൊസൈറ്റികളിലും അവരുടേതായ മീമുകളുണ്ട് അവരുടേതായ ഐഡിയകളുണ്ട് അവരുടേതായ സംസ്കാരങ്ങളുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അസ്ട്രോളജി ഫോർച്ച് നമ്മൾ ജ്യോതിഷം പിന്നെ <coughs> ഭാവി പ്രവചനം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ മീൻസ് പല സമൂഹങ്ങളിലും നിലനിർത്തുന്നുണ്ട് അപ്പോൾ അതിനെ ഒക്കെ കൂടി കൂടിയാണ് നമ്മൾ ഈ പറയുന്ന ഇത് മെക്ക മീംസ് എന്നല്ലെങ്കിൽ മതങ്ങളുടെ അടിസ്ഥാന തത്വം ഇനി ഈ ഞാൻ നേരത്തെ പോലെ ഈ മരിച്ചവരുടെ ആത്മാക്കളെ പറ്റിയുള്ള മീമുകൾ ആണ് ഈ മരണാനന്തര ജീവിതം എന്നുള്ള ഒരു സ്വപ്നങ്ങളിൽ നിന്നാണ് ഈ മരണാനന്തര ജീവിതം എന്ന മീമ് ഉടലെടുക്കുന്നത് അപ്പോൾ ഇന്ന് പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് ഇങ്ങനെ ഈ മരിച്ചവർ നമ്മുടെ ഇടയിൽ തന്നെ ഇങ്ങനെ കഴിയുന്നുണ്ടെന്നായിരുന്നു ആദ്യമൊക്കെ വിശ്വ വിശ്വസിച്ചിരുന്നത് കുറേ പേര് പിന്നെ ചിലർ ഇപ്പോൾ ഉദാഹരണത്തിന് മെഡിറ്ററേനിയൻ ഏരിയ അല്ലെങ്കിൽ ഈജിപ്റ്റ് ഗ്രീസ് അവിടെയുള്ളവരൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഇതിന് രൂപം വന്നു ഈ മീമിന് രൂപമാറ്റം വന്നു എന്നിട്ട് അവർ പറയുന്നത് നമ്മൾ ഈ മരിച്ചവരുടെ ആത്മാക്കൾ ഉള്ളതും ജീവിച്ചിരിക്കുന്നവരുടെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പുഴയുണ്ട് അതിൻ്റെ പേര് അവർ ഉപയോഗിച്ചിരുന്നത് സ്റ്റിക്സ് എന്നാണ് ആ S T Y X Styx എന്ന ഒരു പുഴ രണ്ടിൻ്റെ ഇടക്കുണ്ടെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് അപ്പോൾ ഈ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടത്തുകാരനുണ്ട് ഇവിടെ ഈ പുഴയിൽ അപ്പോൾ മരിച്ചവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഈ കടത്തിൽ കയറി അക്കരക്ക് അപ്പുറത്തേക്ക് പോകണം അപ്പുറത്തേക്കുള്ള ആ ഭൂമി അല്ലെങ്കിൽ ആ നാടിനെ പറയുന്നത് ഹെയ്ഡീസ് ഹെയ്ഡീസ് എന്നാണ് H A D E S അപ്പോൾ നമ്മൾ Styx S T Y X ആ പുഴയുടെ പേര് ഹേദീസ് എന്ന് പറയുന്നത് അക്കരക്കുള്ള സ്ഥലം അപ്പോൾ ഈ ഇതിൽ ഈ ഫെറി നടത്തുന്ന ആൾ അല്ലെങ്കിൽ കടത്തുകാരൻ്റെ പേര് ശരൺ എന്നാണ് C H A R O N Charon അപ്പോൾ ഇയാൾക്ക് ആ കടത്ത് കിടക്കണമെങ്കിൽ അയാൾക്ക് ഒരു കൂലി കൊടുക്കണം എന്നാലേ അയാൾ അക്കരക്ക് കിടത്തു ആത്മാക്കളെ അക്കരക്ക് കിടത്തണമെങ്കിൽ അയാൾക്ക് ഒരു കൂലി കൊടുക്കണം കടത്ത് കൂലി അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇതിന് അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഗ്രീക്കുകാരും ഈജിപ്ഷ്യൻകാരും അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ളവരൊക്കെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ മരിച്ചവരുടെ കണ്ണിൻ്റെ മുകളിൽ ഒരു കോയിൻ വെച്ച് കൊടുക്കും രണ്ട് ചിലപ്പോൾ രണ്ട് കണ്ണിൻ്റെയും കണ്ണിൻ്റെ മുകളിൽ ഒരു കോയിൻ വെച്ച് കൊടുക്കും ഒരേ കോയിൻ വെച്ച് കൊടുക്കും അപ്പോൾ ഇത് കൊണ്ട് മറ്റേ ഈ ചാറോണിന് അല്ലെങ്കിൽ ഈ കടത്തുകാരന് കൊടുക്കണം അങ്ങനെ അവരെ അക്കരെ കിടത്തും അതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ ശല്യം ഒഴിവാക്കാം എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ഒന്നും ഉണ്ടാവില്ല അവർ എന്നാലും നമ്മളെ കൂടി ജീവിച്ചിരിക്കുന്നു എന്നും അല്ല അക്കരയാണെന്നും ഇങ്ങനെയുള്ള പല ജാതി കഥകളായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമുക്കറിയാം ഈ ഇതിനെ പറ്റിയൊക്കെ പറയുന്ന ഈ കടത്തുകാരനെ പറ്റിയും പുഴ നമ്മളെ ഡിവൈഡ് ഇതൊക്കെ ആന്ത്രോപ്പോമോർഫിസത്തിൻ്റെ അല്ലെങ്കിൽ മാനവീകരണത്തിൻ്റെ ഒരു എക്സാമ്പിളുകളാണ് ഓരോ അനുഭൂതികൾ അല്ലെങ്കിൽ എക്സാമ്പിൾ ആയിട്ടാണ് നമുക്ക് കാണാം ഈ ആന്ത്രോപ്പോമോർഫിസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ മതങ്ങളിൽ ദൈവങ്ങളൊക്കെ മനുഷ്യരെ പോലെയാണ് പെരുമാറുന്നത് ഉദാഹരണത്തിന് നമുക്കറിയാം ദൈവങ്ങൾ ക്രിസ്തു മതത്തിലും ഇസ്ലാമിലും ഉള്ള ആൾക്കാർ അവർക്ക് ദൈവത്തെ ദൈവങ്ങൾക്ക് അവർ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്ക് ഭൂ അശരീരികളാണ് അതായത് ശരീരമില്ലാത്തവരാണ് അപ്പം പക്ഷേ ബൈബിളിൽ പറയുന്നത് ദൈവം നടക്കുന്നത് കേട്ടുവന്നു അതായത് ആദവും അവയും പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു മരത്തിൻ്റെ പുറകിൽ പോയി ഒളിച്ചു അപ്പോൾ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഏതെങ്കിലും തോട്ടത്തിൽ നടക്കുന്നത് അവർ കേട്ടുന്നു എങ്ങനെയാണ് ഈ ശരീരമില്ലാത്ത ദൈവം നടക്കുന്നത് അതുപോലെ തന്നെ വേറെ ഒരെണ്ണമാണ് ഇത് അന്ത്യ ദിനത്തിലെ ദൈവത്തിൻ്റെ വലതുവശത്തും ഇടതുവശത്തുമായിട്ട് ഇവരെയൊക്കെ മാറ്റി നിർത്തുന്നു നല്ലവരെ വലതുവശത്തും മോശമുള്ളവരെ മോശമായ ക്രിമിനൽസിനെയൊക്കെ ഇടതുവശത്തുമാക്കുന്നു ഈ ദൈവം എന്ന് പറഞ്ഞ ആൾക്ക് ഇടതും വലത്തുമില്ല പിന്നെ എങ്ങനെയാണോ ഇങ്ങനെ ഇടതും വലതും ആക്കണത് എന്നുള്ളത് നമുക്ക് ദൈവം ശരീരമില്ലാത്ത ആൾക്ക് വലതും ഒന്നുമില്ല അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇപ്പം ദൂതന്മാരെ അയക്കണം അത് നമുക്ക് ഒരു കാര്യം ഒരു രാജാവിനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരാൾക്കോ എല്ലായിടത്തും പോയി കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അവർ ദൂ അവർ ദൂതങ്ങൾ മനുഷ്യർ ദൂതന്മാരെ അയച്ചു കൊടുക്കും ലെറ്റർ അയച്ചു കൊടുക്കും മെസ്സേജസ് അയച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ സർവ്വവ്യാപിയായ ദൈവത്തിന് അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിന് എന്തിനാണ് ഇങ്ങനെ ഒരു ഈ സർവീസസ് അതായത് ഒരാൾ പോയി പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ മുഹമ്മദ് നബിയോട് ജിബ്രീൽ മാലാക പോയി പറഞ്ഞു എന്നാണ് പറയുന്നത് ജിബ്രീൽ മാലാക സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മുഹമ്മദിനോട് സംസാരിച്ചു അതായത് അറുന്നൂറ് പ്രാവശ്യം ആറായിരം പ്രാവശ്യം ആറായിരം ഇത് ഇതുണ്ട് എന്താണ് പറഞ്ഞാൽ വേഴ്സുകൾ അല്ലെങ്കിൽ എന്താണ് അതിന് പറയുന്നത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്ന വാക്യങ്ങളുണ്ട് ഈ ഇസ്ലാമിൽ ഖുറാനിൽ അപ്പോൾ ഇത് ഓരോ പ്രാവശ്യവും മാലാക പോയി വന്ന് പറയുന്നതാണ് പറയുന്നത് അത് സ്വർഗത്തിൽ നിന്ന് ദൈവം വിട്ടതാണ് മാലാഖര മാലാക വിടാം ഈ ദൈവ ദൈവം സർവ്വവ്യാപിയാണെങ്കിൽ ഈ മുഹമ്മദ് ഇരിക്കുന്നിടത്തൊക്കെ ദൈവമുണ്ട് പിന്നെ എന്തിനാണ് ഈ മാലാഖാനെ വിടണം അതങ്ങനെ നേരിട്ട് അങ്ങനെ പറഞ്ഞാൽ പോരെ പക്ഷേ ഇതൊക്കെ ഈ ഒരു നമ്മൾ പറഞ്ഞ മാനവീകരണത്തിൻ്റെ രൂപങ്ങളാണ് അതായത് ഈ ദൈവം പോയി പറയുന്നത് മോശമാണ് അതുകൊണ്ട് ഒരു ദൂതനെ വിടുന്നത് അതിൽ ക്രിസ്തു ക്രിസ്തുമതത്തിലുണ്ട് മാതാവിൻ്റെ അടുത്തേക്ക് ദൂതനെ വിടുന്നു യേശുവിനെ പരീക്ഷിക്കാനായിട്ട് ദൂതനെ വിടുന്നു ചെകുത്താൻ ചെല്ലുന്നു ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യപ്പെട്ട് ചെകുത്താന്മാർക്കൊന്നുമില്ല എന്നാലും നമ്മളിത് മാനവീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് രാത്രി ആണ് അധികവും ഭൂതങ്ങളും പ്രേതങ്ങളൊക്കെ വരുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് രാത്രിയാകുമ്പോൾ നമുക്ക് ഭയമാണ് അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനോട് ഭയം കൂടുന്നത് അപ്പോൾ അതനുസരിച്ചാണ് ഈ പ്രേതങ്ങളും ഭൂതങ്ങളൊക്കെ നമ്മളെ പേടിപ്പിക്കാനും നമ്മളെ ഉദ്രവിക്കാനൊക്കെ വരുന്നത് രാത്രി സമയം നോക്കി ശരിക്കുള്ള ദൈവത്തെ ഭൂതങ്ങൾക്കോ അല്ലെങ്കിൽ പ്രേതങ്ങൾക്കോ പിശാചിക്കൾക്കോ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അവയൊന്നും നമുക്ക് കൊല്ലാനോ തല്ലാനോ ഒന്നും സാധിക്കില്ല പിന്നെ അവർ നമ്മൾ അവർ നമ്മളെ പേടിച്ച് രാത്രിയാകാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല അവർക്ക് പകൽ തന്നെ ചെയ്യാവുന്നതാണ് എന്ത് വേണമെങ്കിലും നമ്മളെ നമുക്ക് ആയിരം പേർ അതുപോലെ തന്നെ ഒറ്റക്കിരിക്കുമ്പോഴൊക്കെയാണ് ദൈവം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഭൂതപ്രേത വിശ്വാസികളൊക്കെ വന്ന് കൂടുന്നത് പക്ഷേ അവർക്ക് ഈ ഭൂതപ്രേത വിശ്വാസികൾക്ക് ഒറ്റക്ക നമ്മൾ ഒറ്റക്കായാലും ആയിരങ്ങൾ ഒരുമിച്ചാലും അവർക്ക് എന്താണ് അവർക്ക് നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവർ വെറും ആത്മാക്കളെ പിന്നെയും അവരെ കൊല്ലാൻ പറ്റില്ല അവർ മരിച്ചവരുടെ ആത്മാക്കളാവോ അല്ലാത്ത ആത്മാക്കളാവോ അവരെ നമുക്ക് പിന്നെ കൊല്ലാൻ പറ്റില്ല പിന്നെ അവരെ അല്ലെങ്കിൽ അവരെ ഉദ്രവിക്കാനും നമുക്ക് പറ്റില്ല അപ്പോൾ പിന്നെ അവരെ പേടിച്ചിട്ട് എന്നുള്ള പോലെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമേ വരുള്ളൂ അല്ലാത്ത ഇപ്പോൾ വരുള്ള എന്നൊക്കെ അതൊക്കെ നമ്മളുടെ കഥകളാണ് കഥകളിലെ ഈ മാനവീകരണം നമ്മൾ പെരുമാറുന്ന പോലെയാണ് ഈ ഭൂതപ്രേത വിശ്വാസികളും ദൈവവും ഒക്കെ പെരുമാറുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പുഴ ഉണ്ടായിരുന്നു ഈജിപ്തിലെ വിശ്വാസം ഒക്കെ അനുസരിച്ച് ഒരു പുഴയുണ്ട് ആ പുഴയുടെ അക്കരയാണ് മരിച്ചവരെ കൊണ്ടാക്കുക അതിന് ഒരു കടത്തുകാരുണ്ട് അയാൾക്ക് പൈസ കൊടുക്കണം കൂലി കൊടുക്കണം അങ്ങനെയാണ് അവരുടെ വിശ്വാസം അത് പിന്നെ ഈ മീം അല്ലെങ്കിൽ ഈ ആശയം കടത്തുകാരനും അപ്പുറത്തും അപ്പുറത്തോളം ഇതൊക്കെ എഴുതി അത് പിന്നെയും അത് മ്യൂട്ടേറ്റ് ചെയ്തു അത് രൂപഭാവം വന്നു അപ്പോൾ ഇപ്പോൾ ഒരുപാട് ടൈപ്പ് എല്ലാ സമൂഹത്തിനും എല്ലാ ട്രൈബുകൾക്കും ഒക്കെ അവരുടേതായ പ്രത്യേകം കഥകളുണ്ട് ഇങ്ങനെ സ്വർഗമുണ്ട് നരകമുണ്ട് അതുപോലെ ഈ ജഡ്ജ്മെൻ്റ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഗോസ്റ്റ് ചെത്താൻ മാലക ജിന്ന് ജിന്നകൾ യക്ഷികൾ ഗന്ധർവന്മാർ ഇതൊക്കെ നമ്മൾ തന്നെ നമ്മളുടേതായ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്ത നമ്മൾ തന്നെ മെനഞ്ഞെടുത്ത കഥാപാത്രങ്ങളാണ് ഇവയെല്ലാം അപ്പോൾ ഇതിനനുസരിച്ച് ഒരു ഈ അന്ന് ഗ്രീസിൽ ഗ്രീസിൽ ഈജിപ്തിൽ പ്രത്യേകം ഉണ്ടായിരുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു കഥയാണ് അതായത് മരിച്ചു കഴിഞ്ഞാൽ ഈ അവിടെ ഒരു അന്ത്യദിനം ഉണ്ടാകും അപ്പോൾ അവിടെ അനൂബിസ് എന്ന അവരുടെ പ്രധാനപ്പെട്ട ദൈവങ്ങളിലൊന്നാണ് ഈജിപ്ഷ്യന്മാരുടെ പ്രധാനപ്പെട്ട ദൈവങ്ങളിലൊന്നാണ് അനൂബിസ് അതായത് കുറുക്കൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമായിട്ടുള്ള ഒരു ദൈവം അപ്പോൾ ഈ അന്ത്യനാളുകളിൽ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഈ ജഡ്ജി പുള്ളിയുടെ അടുത്ത് കൊണ്ടുവരും പുള്ളി ജഡ്ജിയായിട്ടിരിക്കും അപ്പോൾ അസരം മരിക്കും എന്നിട്ട് പുള്ളിയുടെ അടുത്ത് കൊണ്ടുവരും അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ച ആളുടെ അല്ലെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ ഹൃദയം എടുത്ത് ഒരു ക്ലാസിൻ്റെ ഒരു വശത്ത് വെക്കും മറുവശത്തെ ഒരു തൂവൽ വെക്കും ഈ തൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു കഥയുള്ള ഗോഡസ് മാത്ത് അതായത് മാത്ത് എന്ന ഒരു ദേവതയുടെ തൂവലാണ് ആ തൂവലെടുത്ത് മറു മറു ക്ലാസിൻ്റെ മറ്റേ ഇതിൽ വെക്കും മറ്റേ പ്ലേറ്റിൽ വെക്കും അപ്പോൾ അതിൽ ഏത് ഈ ആത്മാവ് ഈ തൂവലിനേക്കാൾ ഖനം കൂടിയതാണ് അല്ലെങ്കിൽ വെയിറ്റ് കൂടി തൂക്കം കൂടുതലാണെങ്കിൽ അയാൾ ദുഷ്ടനാണെന്ന് പറഞ്ഞാൽ ആ ആത്മാവ് ദുഷ്ടാത്മാവാണ് അതിനെ തന്നെ ഒരു അമിത് എന്നും പറഞ്ഞ ദേവത വന്ന് അതിനെ വിഴുങ്ങി കളയും അന്നേരത്ത് ഈ കനം കുറഞ്ഞ ഈ തൂവലിലൊക്കെ കനം കുറഞ്ഞ ആത്മാക്കളെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനൂബിസിൻ്റെ വലതുവശത്ത് വെക്കും ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അനു ഈ തൂവലിനേക്കാൾ കനം കൂടിയ ആൾക്കാരെ ദൈവ അനൂബീസിൻ്റെ ഇടതുവശത്ത് വെക്കും അവയാണ് നമ്മൾ പറഞ്ഞ ഈ ദേവത വന്ന് അമിത് എന്ന ദേവത വന്ന് വീഴുന്നത് ഈ തൂവലിനേക്കാൾ കനം കുറഞ്ഞ ആൾക്കാരെ അനൂബിസിൻ്റെ വലതുവശത്ത് വെക്കും അതുങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് അവരെ സ്വർഗത്തിലേക്ക് വിടും അവിടെ പോയാൽ നല്ല അടിച്ച് പൊളിക്ക് സാപ്പാടും ബിരിയാണിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ആഹാരവും ഏറ്റവും നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും പിന്നെ പിന്നീട് അത് അവിടെ പെണ്ണുങ്ങളും ഉണ്ടാവും ഹൂറീസ് മുതലായുള്ള ഇങ്ങനെ പല മതങ്ങൾക്കും അങ്ങനെയുള്ള ഇതൊക്കെ വന്നു ഇതൊക്കെ എല്ലാ ആന്ത്രോപ്പോമോർഫിസമാണ് അത് നമ്മൾ പ്രത്യേകം ഓർക്കണം ആന്ത്രോപ്പോമോർഫിസം ഈ മാനവീകരണത്തിൻ്റെ ഭാഗമാണ് നമുക്കാണ് നല്ല സ്വർഗം എന്ന് തീറ്റ പെണ്ണ് അങ്ങനെയുള്ള എന്താണ് സുഖ പ്രദമായി ജീവിക്കേണ്ട കാര്യങ്ങളാണ് അവർ അവരുടെ കഥകളിലുള്ളത് അപ്പോൾ ആ കാലത്ത് ഈ ഈ ഈജിപ്തിൽ ഇവർ യഹൂദന്മാർ അടിമകളാണ് എന്ന് നമ്മുടെ പഴയ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് അവർ ഈജിപ്തിലെ അടിമകളായിരുന്നു അപ്പോൾ ഈ അടിമകൾ ഈ കഥകളൊക്കെ ഈജിപ്ഷ്യൻ കഥകളൊക്കെ അവരുടെ അവിടെ യജമാനന്മാരായിരുന്നു ഈ ഈജിപ്തിൽ ഈജിപ്ഷ്യൻസ് അപ്പോൾ അവരുടെ കഥകളൊക്കെ ഇവർ തോണ്ടിയെടുത്തു അല്ലെങ്കിൽ അവർ സ്വയത്തമാക്കി അവർ അവരുടെ ബൈബിളിൽ എഴുതി ചേർത്തു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇതിന് ഇതിങ്ങനെയുണ്ടെന്നും അന്ത്യനികുതി ഉണ്ടെന്നൊക്കെ യഹൂദന്മാർ ചിലവർ വിശ്വസിച്ചിരുന്നു ഇതുപോലെ ഇത് തന്നെ അല്ല ആ കാലത്തെ ഒരു ഏകദൈവം അതുപോലെ തന്നെ ഈ സുന്നത്തി ആവശ്യം ഇങ്ങനെയുള്ള പല ഇതും ആ കാലത്ത് ഇവിടെ ഈജിപ്തിലുണ്ടായിരുന്ന കഥകളാണ് അതാണ് നമ്മൾ ഈ ജൂതന്മാർ അവിടുന്ന് കടമെടുത്തത് ഈജിപ്തിൽ നിന്ന് കടമെടുത്തത് ഇതുപോലെ തന്നെ ഈ ആ കാലത്തെ വേറൊരു ശക്തിയായിരുന്നു ഈജിപ്തിനെ പോലെ തന്നെ വലിയൊരു ശക്തിയായിരുന്നു ബാബിലോൺ ഈ ബാബിലോണിയക്കാരും യൂതന്മാരെ യഹൂദരെ അടിമകളാക്കിയിരുന്നു അപ്പൊ അവിടെയുള്ള പല കഥകളിൽ ഉള്ളതാണ് ഇപ്പൊ ആദാമു അവിടെ ആദാമു എന്നാണ് അതിൽ പറയുന്നത് അവരുടെ ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ അവരുടെ വേദപുസ്തകങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങളിലൊക്കെ പറയുന്നത് ആദാമു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ലിജിത്ത് ലിലിത്ത് എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഉണ്ടായിരുന്നു അത് അവരുടെ കഥകളാണ് പക്ഷേ ഈ ആദാമു എന്നുള്ള കഥയാണ് മുഴുവനായിട്ടല്ല എന്നാലും അതിൻ്റെ അതിൽ നിന്ന് തന്നെയാണ് ഈ യഹൂദരി അവരുടേതായ കഥകൾ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ അതിനേക്കാൾ വളരെ ഇതായിട്ട് ഏകദേശം മുഴുവൻ തന്നെ കോപ്പി അടിച്ചിരിക്കുന്ന ഒരു കഥയാണ് ഈ നോവയുടെ പ്രളയത്തിൻ്റെ കഥ ഇത് എപ്പിക് ഓഫ് ജിൽഗമേഷ് ജിൽഗമേഷ് എന്ന് പറയുന്ന ആളുടെ എപ്പിക് അതായത് പുരാണം അതിൽ നിന്ന് അങ്ങനെ തന്നെ കടമെടുത്തേക്കാണ് ആര് യഹൂദര് അവിടെ അവർ യഹൂദര് അവിടെ സ്ലേവ്സ് ആയിരുന്നു അപ്പോൾ അവരുടെ കഥയും ഇവർ കടമെടുത്തു അതുപോലെ തന്നെ വേറൊരു കടമെടുത്ത ആശയമാണ് ഈ പത്ത് കൽപ്പനകൾ കല്ലിൽ കൊത്തിവെച്ച് എടുത്തിരിക്കുന്നതായിട്ട് നമ്മൾ ടെൻ കമാൻഡ്മെൻറ്റ്സ് ഇങ്ങനെ ഉണ്ട് അത് ബൈബിളിലെ പഴയ നിയമത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈബിളൊക്കെ എഴുതുന്നതിന് വളരെ അഞ്ഞൂറോ അറുന്നൂറോ ആയിരമോ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ബാബിലോണിൽ ഹമുറാബി എന്നും പറഞ്ഞ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു അയാൾ കുറേ നാൾ പത്ത് നാൽപ്പത് വർഷം ആ ബാബിലോൺ ഭരിച്ചു അപ്പോൾ ഇയാൾ എന്താ ഈ ഹമുറാബി ചെയ്തതെന്ന് വെച്ചാൽ അന്ന് അദ്ദേഹമാണ് ആദ്യമായിട്ട് നിയമത്തിൻ്റെ ഭരണം അല്ലെങ്കിൽ law of rule of the law നിയമഭരണം നിയമം അനുസരിച്ച് മനുഷ്യർ ജീവിക്കണം എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നത് അപ്പോൾ അദ്ദേഹം ഈ അമുറാബി ചെയ്തതെന്നു വെച്ചാൽ അന്ന് ഈ ക്ലേ കളിമണ്ണ് കൊണ്ടുള്ള ഇതുപോലെ പലക പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ ഏണ്ടും ഒരു നല്ലൊരു ഇത് എനിക്ക് തോന്നുന്നു അറുന്നൂറോ എന്തോ നിയമങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇരു ഇരുന്നൂറ്റി എൺപത്തിരണ്ട് നിയമങ്ങളുണ്ടായിരുന്നു അദ്ദേഹം അത് ഈ ഇതിൽ കൊത്തിവെച്ചു ഈ ഈ കളിമണ്ണിൽ എടുത്ത് കൊത്തി വെച്ചിട്ട് അത് ചുട്ടെടുത്തു എന്നിട്ട് അത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പല സ്ഥലത്തും അത് പ്രദർശിപ്പിച്ചിരുന്നു ഈ ഐഡിയ തന്നെയാണ് അല്ലെങ്കിൽ ഈ മീം അല്ലെങ്കിൽ ഈ ആശയമാണ് മോശസും അല്ലെങ്കിൽ ബൈബിളും കടമെടുത്തത് എന്നിട്ട് പറയുന്നത് മോസസും ഇതുപോലെ കല്ലിൽ കൊത്തിയ നിയമം എഴുതിയുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടാണ് മോസസ് അവകാശപ്പെട്ടതും അതുപോലെ ബൈബിളും പറയുന്നതാണ് പക്ഷേ അതിൽ ഈ അമുറാബിയുടെ നിയമങ്ങളിൽ കോഡ്സ് ഓഫ് അമുറാബി എന്നാണ് പറയുന്നത് നിയമസംഹിത അമുറാബിയുടെ നിയമസംഹിത അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ദിവസം നമ്മുടെ ദൈനംദിന കാര്യങ്ങളെപ്പറ്റിയാണ് വിവാഹത്തെപ്പറ്റി വിവാഹ മോചനത്തെപ്പറ്റി ഒരു കൃഷിക്കാരന് എത്ര കൊടുക്കണം കൂലി കൊടുക്കണം ഒരു ആശാരിക്ക് എത്ര കൂലി കൊടുക്കണം കപ്പലുണ്ടാക്കുന്ന ആൾക്കാർ എത്ര കൂലി കൊടുക്കണം അതുപോലെ തന്നെ എന്താണ് പറയുക കുറ്റങ്ങളും അത് അതിനൊക്കെയുള്ള ശിക്ഷകളും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ ജീവിതത്തിന് വേണ്ടിയിരുന്ന പല കാര്യങ്ങളും ഇരുന്നൂറ്റമ്പത്തിരണ്ട് നിയമങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതിലൊന്നിൽ പോലും ദൈവത്തെ ആരാധിക്കണം ഒരു ദൈവമേ പാടുള്ളൂ അങ്ങനെ ദൈവത്തെ പറ്റിയുള്ള ഒരു നിയമം പോലും ഇല്ല പിന്നെ ദൈവത്തിൻ്റെ എന്നെ വിളിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ എന്നൊക്കെ പണ്ട് എഴുതാൻ തുടങ്ങുമ്പോഴുണ്ട് പക്ഷേ ഈ ഇരുന്നൂറ്റമ്പത്തിരണ്ട് നിയമങ്ങളിൽ ഒന്നുപോലും ദൈവത്തെ ഒരു ദൈവ പാടുള്ളൂ അല്ലെങ്കിൽ ഇന്ന ഇതിൻ്റെ മതത്തിനോ മതങ്ങളോടും ദൈവങ്ങളോ ഇന്ന പോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഒരു കമാൻമെൻ്റ് ഇല്ല അതേസമയം നമ്മൾ പത്ത് കൽപ്പനകളിൽ എന്താ കാണുന്നത് നിന്റെ തമ്പരാൻ കർത്താവിന് അനാഭിമാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് പിന്നെ ശനിയാഴ്ച ദിവസം ജോലിയൊന്നും ചെയ്യരുത് ദൈവത്തിനെ ഇതാക്കണം പിന്നെ വേറെ വിഗ്രഹങ്ങളെ ഒന്നും പണിയരുത് ആരാധിക്കരുത് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ടെൻ കമാൻഡ്മെൻസിലുണ്ട് അല്ലാതെ തന്നെ ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും അതൊക്കെ ഉണ്ട് അതായത് വിഗ്രഹാരാധന പാടില്ല ഇങ്ങനെയൊന്നും ആദ്യത്തെ ഈ അമുറാബിയുടെ നിയമങ്ങളിൽ ഉണ്ടായിരുന്നില്ല ഇവർ അതൊക്കെ ഇവർ അതിൽ നിന്ന് അവർക്ക് ഇവർക്ക് ആവശ്യമുള്ള കോപ്പി അടിച്ച് അതുപോലെ തന്നെ കല്ലിൽ കൊത്തി വെച്ചു എന്നാണ് ഈ നമുക്കറിയാൻ കഴിയുന്നത് അതായിരിക്കണം എന്നാൽ അത് അതാണ് ഈ ആന്ത്രപ്പോമോർഫിസം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ മീമിനെ ഈ ഐഡിയകളെ ആശയങ്ങളെ കടമെടുക്കുന്നതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ് അപ്പം ഇത് അതുപോലെ തന്നെ പല പല ഐഡിയകളും മതപരമായ നിയമങ്ങളും ഗ്രീ ഗ്രീക്കരുടെ അടുത്ത് റോമിൽ ഇന്ത്യയിൽ പെർഷ്യയിൽ ഈ ഈ ബാബിലോൺ ചൈന ഇവിടെ നിന്നൊക്കെ കുറേ ഓരോരോ മതപരമായ ദൈവത്തിനെ കുറിച്ചും മതങ്ങളെക്കുറിച്ചുമുള്ള ഓരോരോ ആശയങ്ങൾ ഉടലെടുത്തിരുന്നു അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടം കൊടുത്തും കടമെടുത്തും ഇങ്ങനെ ഒരു ഇതെല്ലാം അവിടെ ഈ പ്രദേശത്ത് മുഴുവനും പല പല സിമി വ്യത്യസ്തങ്ങളായ ആശയങ്ങളുണ്ടായിരുന്നു സമാനമായ ആശയങ്ങളുണ്ടായിരുന്നു മതങ്ങളെപ്പറ്റിയും ദൈവങ്ങളെപ്പറ്റിയൊക്കെ അപ്പോൾ ഈ യൂതന്മാർ ഇതൊക്കെ കടമെടുത്ത് അത് കുറേ കഴിഞ്ഞ് കടമെടുത്ത് ഇങ്ങനെ അതായത് ഈ ആശയങ്ങളൊക്കെ യഹൂദന്മാർ കടമെടുത്തു യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികൾ കടമെടുത്തു പിന്നെ ഇട വന്ന മുഹമ്മദ് മുഹമ്മദും ഇതൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ക്രിസ്ത്യാനികളിൽ നിന്നും യൂതന്മാരിൽ നിന്ന് കുറേ ഒക്കെ ഈ ആശയങ്ങൾ അവരുടെ മതത്തെ പറ്റിയുള്ള ആശയങ്ങളൊക്കെ കടമെടുത്തു അപ്പോൾ അങ്ങനെയുള്ള പിന്നീട് വന്ന ആശയങ്ങളിലൊന്നാണ് ഈ യേശുവിൻ്റെ കന്യക ജന്മം കനികയിൽ ജനിച്ചു എന്നുള്ളത് അത് ഗ്രീക്കുകാരുടെ പല കഥകളിലുണ്ട് ഈജിപ്തുകാരുടെ കഥകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആശയമാണ് ജന്മം അത് ക്രിസ്ത്യാനികൾ എടുത്ത് ബൈബിളിൽ ചേർത്തു അതായത് മാതാവിൻ്റെ മാതാവ് കന്യകയായിരുന്നെന്നും യേശുവിനെ ജന്മം കൊടുത്തത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള കാരണം അങ്ങനെയാണെന്നൊക്കെ നമ്മൾ ക്രിസ്തു മതം പറഞ്ഞു വരുത്തിയതും അത് തന്നെ യഹൂദരും കടമെടുത്തു പിന്നെ അന്ന് ഈ യഹൂദരുടെ ഇടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ അനൂബിസ് ഈ ദിനങ്ങളിൽ ആളുകളെ തൂവലിനോട് എന്താണ് തൂവലുമായിട്ട് തൂക്കം എടുത്ത് അത് തൂവലിനേക്കാൾ തൂക്കമുള്ളവരെ കൊല്ലുകയും തൂവലിനേക്കാൾ കനം കുറഞ്ഞവരെ അല്ലെങ്കിൽ തൂക്കം കുറഞ്ഞവരെ സംരക്ഷിക്കുകയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഇത് തന്നെയാണ് യൂതന്മാർ അത് കുറേ കടമെടുത്തിരുന്നു അത് പക്ഷെ എല്ലാ യൂതന്മാരും അത് അതിനോട് ആശയം ആ ആശയം പുലർത്തിയുന്നില്ല അതിൽ ഫാരിസികൾ യൂതന്മാരിലെ പല പല അഭിപ്രായ ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഇതിനെ മുപ്പതിനായിരത്തോളം പല സമൂഹങ്ങളുണ്ട് ബന്ധപ്പോസ് സുറിയാനി യാക്കോബായിട്ട് അവർ തമ്മിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് അത്യാവശ്യം അപ്പൊ അതുപോലെ യഹൂദരുടെ ഇടയിലും എല്ലാ മതങ്ങളിലും ഉണ്ട് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം തമ്മിൽ തമ്മിൽ ഭാഗികത ഈ ഡിനോമിനേഷൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത് പല ഭാഗങ്ങളായിട്ട് ഇപ്പൊ ക്രിസ്ത്യാനികളിൽ തന്നെ കത്തോലിക്കരി പ്രൊട്ടസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന പോലെ യഹൂദരുടെ ഇടയിൽ ഈ ഫാരിസീസ് നമ്മുടെ ഒരു വർഗമുണ്ട് ഫാരിസീസ് നമ്മളുണ്ട് ഒരു ഡിനോമിനേഷൻ ഉണ്ടായിരുന്നു അവർ ഇതിലൊക്കെ വിശ്വസിച്ചിരുന്നു അതായത് മരണമുണ്ടെന്നും അതിൽ നിന്ന് മരണത്തിൽ നിന്ന് ആൾക്കാർ ഉയർത്തെഴുന്നേക്കുന്നു പിന്നെ സ്വർഗത്തിൽ ചെന്ന് അവിടെ ജഡ്ജ് ഇങ്ങനെ നീതി ഒരു കോർട്ടിൽ കോടതിയിൽ നടക്കുന്ന പോലെ കാര്യങ്ങൾ നടന്ന് നല്ലവരെ സ്വർഗത്തിലും ദുഷ്ടന്മാരെയൊക്കെ നരകത്തിലും വിടുന്നുള്ള ഒരു കഥ ഈ ഫാരിസി എന്ന യൂതവർഗത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ശരിക്കും ക്രിസ്തുമതം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അതിനെ അടിത്തറപ്പാക്കിയത് പൗലോസ്ലിയാണ് ഈ പൗലോസ്ലിയ ഒരു ആയിരുന്നു അത് യൂതൻ അയാൾ ഒരു യൂതനായിരുന്നു എന്നല്ല എല്ലാവരും അറിയാമല്ലോ അതിൽ തന്നെ യൂതന്മാർ തന്നെ ഫാരിസി എന്ന ഒരു വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽപ്പെട്ട ആളായിരുന്നു പൗലോശ്രീയ അപ്പോൾ പൗലോശ്രീയാണ് ഈ ഇതിനെ ഈ ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാന കഥകളും അല്ലെങ്കിൽ അതിൻ്റെ മിത്തുകളും ഒക്കെ ഉണ്ടാക്കിയത് അതായത് അന്ത്യദിനത്തിൽ ഇങ്ങനെ മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സ്വർഗാര അല്ലെങ്കിൽ മേഘങ്ങളിലേക്ക് മേഘങ്ങളിൽ യേശു വന്ന് നിൽക്കുന്നു അപ്പം അന്ന് വരെ വരച്ച മരിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ യേശു എന്താ അവരെ ജഡ്ജ് ചെയ്യും അവരെ അവരെ ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ എന്നാണ് ചെയ്യും അത് യേശുവിൻ്റെ നല്ലവരെ യേശുവിൻ്റെ വലതുവശത്തും ചീത്തവരെ യേശുവിൻ്റെ വരെ യേശുവിൻ്റെ ഇടതുവശത്തും നിൽക്കുമെന്ന ഒരു തിയറിയായിരുന്നു ഇപ്പോൾ ഉണ്ടാക്കിയത് അതാണ് അടിസ്ഥാനമായി ഇപ്പോൾ ഇസ്ലാമിൻ്റെയും ക്രിസ്തുമതങ്ങളുടെയും ഒക്കെ അടിസ്ഥാന തത്വങ്ങളും തന്നെയാണ് അപ്പോൾ നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടിട്ട് പല മീമുകൾ ആന്ധ്രോപ്പവും കോൺഗ്രസും ഇതെല്ലാം പിന്നെ അത് തന്നെ അങ്ങോട്ട് ഇങ്ങോട്ടും കടമെടുക്കലും ഇതെല്ലാം ഇങ്ങനെയാണ് ഇന്നത്തെ എല്ലാ മതങ്ങളും ഇന്ന് പ്രത്യേകിച്ച് ഈ ഇസ്ലാമും ക്രിസ്തു മതവും ഒക്കെ നിലനിൽക്കുന്നത് അതായത് അങ്ങോട്ടും വീണ്ടും മറ്റുള്ളവരുടെ കഥകൾ കട്ടെടുക്കും അല്ലെങ്കിൽ കോപ്പി അടിച്ചും അത് താൻ സ്വന്തമാക്കിയും അതിനെപ്പറ്റി പ്രസംഗിച്ച് ഒക്കെ നടന്നാണ് ഇന്നത്തെ മതങ്ങൾ ഉണ്ടാക്കിയത് അതിലെ ഏറ്റവും ഇത് ഇത് പ്രഗത്ഭനായിരുന്നു പൗലോസ്ലിയ അദ്ദേഹമാണ് ക്രിസ്തു മതത്തിലെ ഈ അടിസ്ഥാന തത്വങ്ങളായ പല ആശയങ്ങൾക്കും രൂപം നൽകിയത് അതിൽ തന്നെ പലതും മുഹമ്മദ് നബിയും കടന്നെടുത്തു ഇനി ഇപ്പം നമുക്കൊരു കാര്യം നമുക്ക് ശാസ്ത്രീയമായിട്ട് അതായത് ഗണിതശാസ്ത്രപരമായിട്ട് ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് എക്സാമിൻ ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ചാൽ ചിന്തനം ചെയ്താൽ നല്ലതായിരിക്കും ഉദാഹരണത്തിന് ഈ ഒരു പുഴ എടുക്കുക അപ്പോൾ പെരിയാറായിക്കോട്ടെ ആമസോൺ ഗാഞ്ചസ് ഏത് പുഴ എടുത്താലും ഈ പുഴയ്ക്ക് ആ പേരുള്ളത് ആ ഒരു പേര് നമ്മൾ കൊടുക്കുകയാണ് പക്ഷെ അതിലുള്ള പുഴകൾ അതിലുള്ള വെള്ളം അല്ലെങ്കിൽ ജലം ഒക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ ജലം അവിടെ തന്നെ നിൽക്കുന്നില്ല പുഴയുടെ ഒഴുക്ക് ഇങ്ങനെ നടക്കും പക്ഷെ ആ നമ്മൾ അതിനൊരു ഐഡന്റിറ്റി കൊടുക്കുന്നതാണ് ഗാഞ്ചസ് അല്ലെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ഗംഗ അല്ലെങ്കിൽ പെരിയാർ ഇങ്ങനെയുള്ള പേരുകൾ കൊടുക്കണം അതായത് പേരുകളും ആ ഐഡന്റിറ്റിയും അവിടെ നിൽക്കും പുഴകളുടെ പക്ഷെ പുഴയുടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഇരിക്കുകയാണ് എല്ലാ മിനിറ്റിനും മിനിറ്റിനും സെക്കൻഡിന് സെക്കൻഡിനും മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇതുപോലെ തന്നെയാണ് നമ്മളുടെ കാര്യവും പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ പാമ്പുകൾ പടം കൊഴിയുന്നത് അതായത് പാമ്പ് ഇങ്ങനെ ഒരു ചില ദിവസം നമ്മുടെയൊക്കെ പണ്ടൊക്കെ ചെറുപ്പത്തിലെ നമ്മുടെ പറമ്പിലൊക്കെ സ്ഥിരം കാണുമായിരുന്നു പാമ്പിൻ്റെ പടം മാത്രമായിട്ട് അവിടെ ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഈ പാമ്പ് അതിൻ്റെ തൊലി മാത്രം ഉരുക്കളയുന്നതിനാണ് ഈ മോൾട്ടിംഗ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് പാമ്പ് മാത്രമല്ല ചില ശലഭങ്ങളും പല ഓന്തുകളിലൊക്കെ ഇങ്ങനെ മോൾട്ടിങ് ചെയ്യാറുണ്ട് അതായത് തൊലി ഉലിഞ്ഞു പോകാറുണ്ട് നമ്മളിൽ നിന്ന് ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട് ഈ ഈ പടം കൊഴിയൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് നമ്മുടെ തൊലി ആയിക്കോട്ടെ അതുപോലെ ശരീരം മുഴുവൻ ഇങ്ങനെ ഓരോരോ സെല്ലായിട്ട് ഓരോരോ ചെറിയ ചെറിയ ഇതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു പ്രോസസ്സാണ് പക്ഷേ ഇത് നമ്മളെ റൂമിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ പൊടി പോലെ കിടക്കുന്നതാണ് നമ്മുടെ റൂമിൽ നമ്മൾ അടിക്കുമ്പോൾ പൊടി പോലെ അത് നമ്മുടെ സ്കിന്ന് എന്ന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പൊഴിഞ്ഞു പോകുന്ന സെല്ലുകളാണ് അപ്പോൾ ഈ കണങ്ങളാണ് അതിൽ അത് ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു കൊഴിഞ്ഞു അങ്ങനെയെന്ന് വെച്ച് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഈ പയ്യെ നടക്കുന്ന നടക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മളത് നോട്ട് ചെയ്യുന്നില്ല ആ സമയം പാമ്പിൻ്റെ ഒറ്റടിക്കുകയാണ് തൊലി മുഴുവനോട് ഊരിപ്പോകണം അതുകൊണ്ട് നമ്മളത് കാണുന്നു പാമ്പ് കടം കൊഴിയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അപ്പം നമ്മൾ നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ കൊഴിയൽ നമ്മുടെ ശരീരത്തിൻ്റെ സെല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമാണ് അങ്ങനെ കൊഴിഞ്ഞു പോയി നമ്മൾ ഇന്നുള്ള നമ്മളെ നമ്മുടെ ശരീരമുള്ള നാടുള്ളത് ഇതുപോലെ ഒരു പത്ത് കൊല്ലം കൂടെ നമ്മുടെ ശരീരം മുഴുവനും കൊഴിഞ്ഞു പോയിട്ട് വേറെ സെല്ലുകൾ വരും കുറേ വേറെ അതിന് പകരം വേറെ ബോഡി തന്നെ വരും ഒരു പത്ത് കൊല്ലത്തിനകം ഇന്നത്തെ ബോഡി ആയിരിക്കില്ല ഏകദേശം പത്ത് കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ബോഡി അതുപോലെ ഇന്നത്തെ എൻ്റെ ബോഡിയിൽ നിന്ന് വളരെ വ്യത്യാസം പത്ത് കൊല്ലം മുമ്പുള്ള എൻ്റെ ബോഡി തീർത്തും വ്യത്യാസം വരുന്നത് അത് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാൽ നമ്മുടെ ഈ നമ്മുടെ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി നിലനിൽക്കുന്നു എൻ്റെ പേര് ആ ഐഡൻറ്റിറ്റി നിലനിൽക്കുന്നു പക്ഷേ നമ്മളുടെ ശരീരം അങ്ങനെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നു ഒരാൾ ഞാനിപ്പോൾ ഒരു പത്ത് കൊല്ലം മുമ്പ് ഒരു എന്താണ് ക്രൈം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കുറ്റം ചെയ്തു കുറ്റകൃത്യം ചെയ്തു പക്ഷെ ഇന്ന് ആ എൻ്റെ ശരീരം പാടെ മാറിയിരിക്കുന്നു ആ അന്ന് കുറ്റം ചെയ്ത ശരീരവും ഇന്നുള്ള എൻ്റെ ശരീരവുമായിട്ട് ഒരു ബന്ധവുമില്ല അപ്പോൾ ഈ പത്ത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലം മുമ്പ് ഞാനൊരു കുറ്റം ചെയ്തതിന് എന്നെ ഇപ്പോൾ എൻ്റെ ശരീരത്തെ ശിക്ഷിക്കുന്നത് ശരിയാണ് അല്ല എന്താ വെച്ചാൽ എൻ്റെ ശരീരം കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞു ഈ കടലിലെ വെള്ളം മാറുന്ന പോലെ എൻ്റെ ശരീരത്തിലെ എല്ലാ കണങ്ങളും മാറിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങനെ ഇത് പണ്ട് ചെയ്ത പാപത്തിനെ ഇപ്പോൾ ശിക്ഷിക്കുന്നത് ശരിയല്ല അതുപോലെ തന്നെ പണ്ട് ചെയ്ത നല്ല സൽപ്രവർത്തികൾക്ക് ഇപ്പോൾ എൻ്റെ ശരീരത്തിന് സമ്മാനങ്ങൾ കൊടുക്കുന്നതും അതിനെ പ്രീതിപ്പെടുന്നതും അതിലും വലിയ അർത്ഥമൊന്നും സമ്മാനമല്ല എന്ന് വെച്ചാൽ ആ ശരീരമുണ്ട് ഈ ശരീരം ഇത് അതിനേക്കാൾ വലിയൊരു പ്രശ്നമാണ് ഇപ്പോഴുള്ള ആധുനിക യുഗത്തിൽ വന്നിരിക്കുന്നത് പണ്ട് ഈ അവയവങ്ങൾ മാറ്റിവെക്കലോ അല്ലെങ്കിൽ ബ്ലഡ് രക്തം മാറ്റിവെക്കലോ അങ്ങനെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നതല്ല നമ്മുടെ ശരീരം മുഴുവനും മാറ്റിവെക്കാവുന്ന അത്ര കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഹാർട്ട് മാറ്റിവെക്കാം കിഡ്നി മാറ്റിവെക്കാം താമസിച്ചത് ബ്രെയിൻ തന്നെ മാറ്റിവെക്കാൻ പറ്റും അല്ലാതെ തന്നെ കൈ ഇതൊക്കെ ഒരുപാട് കണ്ണ് മാറ്റിവെക്കാം അപ്പോൾ ഇപ്പോൾ ഒരാൾ ഈ നല്ല ഒരു മനുഷ്യൻ്റെ കണ്ണ് വേറൊരാൾക്ക് വെച്ച് അല്ലെങ്കിൽ ഹൃദയം മാറ്റി വെച്ചു അപ്പോൾ അത് കഴിഞ്ഞ ഹൃദയം കിട്ടിയ ആളെ ഒരു വില്ലനായിരുന്നു അല്ലെങ്കിൽ ഒരു കുറ്റവാളിയായിരുന്നു അയാൾ അതുകൊണ്ട് ആ കണ്ണ് വെച്ച് എന്തെങ്കിലും കുറ്റം ചെയ്താൽ ഈ കണ്ണ് മറ്റേ ഡോണർ ആ കണ്ണ് ദാനം ചെയ്ത ആളുടെ പ്രവൃത്തികളനുസരിച്ച് ഈ കണ്ണിനെ വിധിക്കുമോ അല്ലെങ്കിൽ കുറ്റവാളിയുടെ പ്രവൃത്തികളനുസരിച്ച് ഈ കണ്ണിനെ അന്ത്യദിനത്തിൽ വിധി എഴുതുമോ ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ അതുപോലെ തന്നെ ബ്ലഡിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ചിലപ്പോൾ പത്തും ഇരുപതും പേരുടെ ബ്ലഡാണ് ഒരാൾ സ്വീകരിക്കുന്നത് അതിൽ തന്നെ നല്ലവരും ചീത്തവരും എല്ലാ ജാതി ആൾക്കാരും ഉണ്ടാവും അപ്പോൾ അവയെ എങ്ങനെയാണ് ഈ അന്ത്യദിനത്തിലെ അന്ത്യവിധി ദിവസങ്ങളിൽ വിധിക്കുന്നത് അത് കൊടുത്തവൻ്റെ എന്താണ് അവരുടെ ആക്ഷൻസിന് വേണ്ടി അനുസരിച്ചാണോ ഈ ആളെ ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ വാങ്ങിയ ഈ കടമെടുത്ത ബ്ലഡ് എടുത്ത ആളുടെ അക്സെപ്റ്റ് ചെയ്ത ആളുടെ പ്രവൃത്തികളനുസരിച്ചാണോ ഈ ബ്ലേഡിനെയൊക്കെ വിധി എഴുതുന്നത് ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഇതിന് ഒരു ദൈവത്തിന് പോലും അതിനൊരു ആൻസർ ഇല്ല അത് തന്നെ ഇപ്പോഴും വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ പുതിയ ടെക്നോളജീസാണ് വരുന്നത് അതായത് സ്റ്റെം സെൽ ടെക്നോളജി അതനുസരിച്ച് നമ്മുടെ പല അവയവങ്ങളും വളർത്തിയെടുക്കാൻ തന്നെ പറ്റും പുതിയ പുതിയ ഇതായിട്ട് പിന്നെ പന്നിയുടെ ഇപ്പോൾ തന്നെ പന്നിയുടെ കിഡ്നി ട്രൈ ചെയ്യുന്ന ഈ ഇടക്കാർ പോയി പേപ്പറിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു പന്നിയുടെ കിഡ്നി മനുഷ്യനെ മാറ്റി വെക്കാവുന്നത് പന്നിയുടെ എന്താണ് പന്നി മനുഷ്യൻ ഏകദേശം മനുഷ്യൻ്റെ തന്നെ വെയിറ്റുള്ള ഒരു മൃഗമാണ് അതുകൊണ്ട് തന്നെ പന്നിയുടെ പല കാര്യങ്ങൾ പല സാധനങ്ങളും നമുക്ക് മാറ്റി വെക്കാവുന്ന ആണ് ഇപ്പോൾ ശാസ്ത്രം പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഈ പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടുത്തങ്ങളനുസരിച്ച് എങ്ങനെയാണ് ഈ അന്ത്യവിധി നടപ്പാക്കുന്നത് ഇപ്പോൾ പന്നീനെ ശുചിക്കുക പന്നിയുടെ കിഡ്നി നമ്മളുണ്ടെങ്കിൽ പന്നീനെ ശുചിക്കുന്നത് ശരിയാണ് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ ഒരു കുറ്റവാളിയാണ് എനിക്ക് പന്നിയുടെ ഹൃദയം മാറ്റി വെച്ചു അല്ലെങ്കിൽ കിഡ്നി മാറ്റി വെച്ചു അപ്പോൾ ഈ ഈ പന്നിയുടെ കിഡ്നിന് എൻ്റെ കുറ്റത്തിനെ പന്നിയുടെ കിഡ്നിന് കത്തിക്കുന്നത് നരകത്തിൽ കത്തിക്കുന്നത് ശരിയാണോ ഇതുപോലെ തന്നെ പല നമ്മുടെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് മതങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അവർ വെറുതെ നമ്മൾ വിശ്വസിച്ചോ ചോദ്യം ചെയ്യരുത് പക്ഷെ ചോദ്യം ചെയ്യാതെ മനുഷ്യൻ നിവൃത്തിയില്ല മനുഷ്യനോട് ബുദ്ധിജീവിയാണ് മനുഷ്യൻ ചോദ്യം ചെയ്യണം അതിന് ഉത്തരങ്ങൾ മതങ്ങൾക്കില്ല ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ കാണുന്നത് ഇതാണ് ഈ നീതിക്ക് അല്ലെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഈ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റും അത് കഴിഞ്ഞിട്ടുള്ള സ്വർഗത്തിലേക്കാണുള്ള ആളുകളെ നരകത്തിലേക്ക് ആണുള്ള ഒന്നുമൊക്കെ പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ തലമുറകളായി മനുഷ്യർ ഭൂമുഖത്ത് വന്നിട്ട് ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കഥാപാത്രം ഇന്നിപ്പോൾ നമ്മൾ എത്ര എഴുന്നൂറ് കോടിയോ എത്ര ജനങ്ങളുണ്ട് എത്ര കോടിയാണ് കൃത്യമായിട്ട് എനിക്ക് ഓർക്കുന്നില്ല എത്രയോ കോടി ജനങ്ങളുണ്ട് അപ്പോൾ ഇത്രയും കോടി ജനങ്ങളുടെ ഒരു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തലമുറകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടാനും കോടാനും കോടി മനുഷ്യരാണ് ഈ മരിച്ച് പോയിരിക്കുന്നത് ഈ തല പല തലമുറകളെ എല്ലാ തലമുറകളുമായി മരിച്ചു പോയിരിക്കുന്നത് അപ്പോൾ ഇത്രയും കോടി കോടി കോടി മനുഷ്യരുടെ ശരീരം ലാസ്റ്റ് അന്ത്യദിനത്തിൽ ഇത് എങ്ങനെ ഉയർത്തെഴുന്നേറ്റു അത്രയും സാധനം അതായത് ശരീരം ഇത്രയും ശരീരത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ബയോമാസ് എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ ഈ ഇത് എന്താണ് ഈ അത് ശരിക്കൊരു ഇംഗ്ലീഷ് വാക്കില്ല ബയോമാസ് എന്ന് പറയുന്നത് ഈ ശരീരം നമ്മുടെ ശരീരങ്ങൾ ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ അപ്പോൾ ഒന്നുകിൽ വളം അല്ലെങ്കിൽ വളം കൊണ്ടാണല്ലോ സസ്യങ്ങൾ ഉണ്ടാകുന്നത് സസ്യം തിന്ന് നമ്മുടെ ശരീരത്തിലാവും ഇതുപോലെ അതിന് ബയോമാസ് ഈ ബയോമാസ് ഇല്ല ഭൂമിയിൽ അതായത് ഭൂമിയുടെ അതിനേക്കാൾ കൂടുതൽ തന്നെ വെയിറ്റ് അത്രയും സാധനം ഈ അത്രയും ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തലമുറകൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാം കൂടെ ഒരുമിച്ച് അത് ഓരോ തലമുറ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ പോകുന്നു പക്ഷെ എല്ലാ തലമുറകളും ഉയർത്തെഴുന്നേറ്റാൽ അവർക്ക് വേണ്ടുള്ള ശരീരമില്ല ഉണ്ടാക്കാൻ സാധിക്കില്ല ദൈവം വിചാരിച്ചാൽ പോലും അത്രയും ശരീരം ഉണ്ടാക്കാൻ സാധിക്കില്ല പിന്നെ ദൈവത്തിന് ചെയ്യാവുന്നത് പുതിയ ഒരു സൃഷ്ടി നടത്തുക കുറേ പേരെ ഉണ്ടാക്കുക എന്നിട്ട് കുറേ പേരെ സ്വർഗത്തിലോട്ട് മുടുക കുറേ പേരെ നരകത്തിലേക്ക് മുടുക ഇവിടെയും ഒരു ചോദ്യം പറഞ്ഞാൽ ഈ ഒന്നും ചെയ്യാൻ പുതിയതുണ്ടാക്കിയ ശരീരം അവർ നല്ലതും ചെയ്തിട്ടില്ല ചീത്തയും ചെയ്തിട്ടില്ല കുറ്റവും ചെയ്തിട്ടില്ല സൽക്കർമ്മങ്ങളും ചെയ്തിട്ടില്ല അപ്പോൾ അവയെ സ്വർഗത്തിൽ വിടുന്നതോ നരകത്തിൽ വിടുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരൊന്നും ചെയ്തിട്ടില്ല അവരെ പുതിയതായിട്ട് ദൈവം സൃഷ്ടിച്ചാണ് അപ്പോൾ അവിടെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാകുന്നതാണ് അതായത് ഇതൊക്കെ വെറും കെട്ടുകഥകളാണ് ഇതിൽ യാതൊരു ശാസ്ത്രീയമായിട്ടോ ഗണിതശാസ്ത്രപരമായിട്ടോ നിലനിൽക്കുന്ന കഥകളല്ല അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഒരു കാര്യത്തിൽ എത്താവുന്നതാണ് പഴയ സംഭവങ്ങൾക്ക് ഇങ്ങനെ പല കഥകളുണ്ടായിരുന്നു അവയെല്ലാം പല സ്ഥലങ്ങളിലായി പല ഗോത്രങ്ങളിലായും പല പല സമൂഹങ്ങളിലായും കഥകൾ പരിണമിച്ച് പരിണമിച്ച് പരിണമിച്ച് ഇന്ന് നമുക്ക് എല്ലാ മത പല മതങ്ങളിൽ കാണുന്ന പല കഥകളായി ആ കഥകൾ നമ്മൾ കൊണ്ടു നടക്കുകയാണ് ഇന്നും അല്ലാതെ അതിലൊന്നും ഒരു അർത്ഥവുമില്ല അപ്പോൾ ഇന്ന് അപ്പം അന്തിമമായി പറഞ്ഞാൽ ഈ ഇപ്പം നമ്മൾ മൂന്നാല് കാര്യങ്ങളുണ്ട് ഒന്നാമത് ഈ പണ്ടത്തെ കഥകൾ മരിച്ചാൽ ഈ പുഴയുടെ അക്കരക്ക് പോവുക അതുപോലെ തന്നെ ഈ അത്രയും സാധനങ്ങൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അവയവ മാറ്റം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പല ഇതും ഈ അത്രയും ഈ ലക്ഷക്കണക്കിന് തലമുറകൾക്ക് ആവശ്യമുള്ള അത്ര ശരീരങ്ങൾ ഇതൊന്നും നടക്കണ കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഈ കഥകളൊക്കെ ഈ അന്ത്യവിധി ദിവസം മനുഷ്യരുടെ ഉയർത്തെഴുന്നേക്കുന്നു ദൈവം അവരെ ഇടതുവശത്തും വലതുവശത്തുമായി മാറ്റി നിർത്തുന്നു അവരുടെ കർമ്മങ്ങളനുസരിച്ച് ഇടതുവശത്തും വലതുവശത്തുമായി മാറ്റി നിർത്തി വലതുവശത്തുള്ളവർ സ്വർഗത്തിലേക്ക് ഇടതുവശത്തുള്ളവർ നരകത്തിലേക്കും വിടുമെന്ന് പറയുന്നത് ഒരു വിധത്തിൽ യുക്തികരമായി നീതീകരിക്കാവുന്നതല്ല ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് അപ്പോൾ ഇത് ഇത് വേറൊരു കാര്യം കൂടി ഇത് ഇതും പറഞ്ഞിട്ട് ഈ മനുഷ്യർ തന്നെ ഇപ്പോൾ നമ്മൾ മുഖ്യമായ മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വർഗമാണ് മുഖ്യമായ മനുഷ്യ രൂപത്തിലുള്ളത് പക്ഷേ ഇതിക്ക് ഒരു പതിനയ്യായിരം പത്ത് പതിനായിരം പതിനയ്യായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ നമ്മളെപ്പോലെ ഇപ്പോൾ ഉദാഹരണം നമ്മൾ കാണുന്നുണ്ട് പുലി സിംഹം കടുവ ഇവയൊക്കെ പൂച്ച പൂച്ചവർഗത്തിൽപ്പെട്ടതാണ് എന്നാലും വ്യത്യസ്തമാണ് എന്നാൽ സമന്മാരുമാണ് ഒരേ വർഗമാണ് ഇതുപോലെ തന്നെ മനുഷ്യവർഗത്തിൽപ്പെട്ട നിയാൻഡർത്താലി ഡെനിസോവൻ പിന്നെ വേറെ ഒരു ഏഷ്യയിൽ നിന്നുള്ള ഒരു വർഗമുണ്ട് അവരുടെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല അവർക്കും ഇക്ക ഇതുപോലെ പല വർഗ്ഗങ്ങളായിരുന്നു അഞ്ചോ എട്ടോ വർഗ്ഗം മനുഷ്യർ തന്നെ ഉണ്ടായിരുന്നു പുലിയും അതായത് പുലിയും കടുവയും സിംഹവും വേർതിരി പൂച്ചക്കിടയിലുള്ള പൂച്ചവർഗത്തിലുള്ള പോലെ മനുഷ്യവർഗത്തിൽ ഇങ്ങനെ പല ജാതി മനുഷ്യരുണ്ടായിരുന്നു അപ്പോൾ ഇവർക്കെല്ലാം ആത്മാവുണ്ടായിരുന്നു ഈ നിത്യമായ ആത്മാവായിരുന്നു നമ്മളിപ്പോൾ പല മൃഗങ്ങൾക്ക് മാത്രം മനുഷ്യന് മാത്രമേ ഇറ്റേണൽ അതായത് അന്ത്യമില്ലാത്ത ആത്മാവുള്ള എന്നും ജീവിച്ചിരിക്കുന്ന ആത്മാവുള്ളൂ അതായത് മൃഗങ്ങൾക്കൊന്നും ആരും മരിച്ചവരുടെ അവരുടെ ആത്മാവ് ഇല്ലാതാകുമെന്നാണ് ഇപ്പോഴത്തെ ക്രിസ്തു മതവും ഹിന്ദു ഇസ്ലാമും ഒക്കെ പറയുന്നത് അപ്പോൾ ഈ ഡെനിസോവൻസും നിയന്ത്രത്താലും അവർ മനുഷ്യരാണോ ആണ് രണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മനുഷ്യരാണ് ഒരു ശതമാനം പോലും വ്യത്യാസമില്ല ഇത് തന്നെയുമല്ല നമ്മളിപ്പോൾ ഏഷ്യയിലും ആഫ്രിക്ക ഏഷ്യയിലും യൂറോപ്പിലുമുള്ള ആൾക്കാർക്ക് ഏതാണ്ട് രണ്ട് ശതമാനം ഈ നിയാന്തർത്താലുകളുടെ ഡി എൻ എ ഉണ്ട് അപ്പോൾ ഈ ഇവരെ സ്വർഗത്തിൽ പോവുക നരകത്തിൽ പോകുക ഈ മൃഗങ്ങൾ പരിണമിച്ചാണ് എന്ന് മനുഷ്യനുണ്ടായത് അപ്പോൾ ഈ പരിണാമത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് ഈ മൃഗങ്ങളുടെ നശ്വരമായ ആത്മാക്കൾ മനുഷ്യരുടെ അനശ്വരമായ ആത്മാക്കളായി മാറുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി ഉദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ആകെ കോംപ്ലിക്കേറ്റഡ് കഥയാണ് ഈ പറയുന്ന ഈ ആദ്യ ദിനങ്ങളും അന്ത്യവിധിയും ഈ സ്വർഗവും നരകവും എല്ലാം ഈ എന്ന് പറഞ്ഞാൽ സാധനം എല്ലാം മൃഗങ്ങൾക്കുള്ള പോലെ നമുക്കും ആത്മാവ് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അതിനെപ്പറ്റി കൃത്യമായ തെളിവുകളൊന്നുമില്ല എന്തായാലും ഈ ആത്മാക്കൾ എല്ലാം എന്നും നിലനിൽക്കുന്നതല്ല ഈ മനുഷ്യൻ്റെ മരണത്തോടെ അത് തീരും അല്ല തീർന്നില്ലെങ്കിൽ തന്നെ അവിടെ ഉണ്ടായാലും ഈ പറയുന്ന പൊട്ടൻ കഥകളനുസരിച്ച് അതിന് വിധി എഴുതാനും യേശുവിൻ്റെ വലതോട്ട് വിടാനും ഇടതുവശത്തോട്ട് വിടാനും ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള കഥകൾക്ക് യാതൊരു സ്കോപ്പും യുക്തിപരമായില്ല ഗണിതശാസ്ത്രപരമായി നിലനിൽക്കുന്നതുമല്ല ഇത്രയും പറഞ്ഞോടെ ഞാൻ നിർത്തുന്നു ഇത് കേട്ടിരുന്നവർക്ക് എൻ്റെ വളരെ ഹൃദയം നിറഞ്ഞ നന്ദി ഓക്കെ